തുടങ്ങുന്ന പുതുവർഷ ഫലം ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ നമ്മളെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ പുതുവർഷം ആരംഭിക്കുന്നത് ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണെന്നാണ് സങ്കല്പം നമ്മുടെ മലയാളം കലണ്ടർ പ്രകാരവും ചിങ്ങമാസം ഒന്നാം തീയതി മുതലാണ് നമുക്ക് പുതുവർഷം ആരംഭിക്കുക അപ്പോൾ ഈ ചിങ്ങമാസത്തിലെ നമ്മുടെ ഈ പുതുവർഷപരത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മളെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വർഷം വരിക ഓരോ വർഷ ഓരോ നക്ഷത്രക്കാർക്കും എന്തൊക്കെ രീതിയിലുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചിന്തിക്കുക നമുക്ക് ഇരുപത്തിയേഴ് നാളുകളെക്കുറിച്ചുള്ള വിശ വിശകലനമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത് അതുകൊണ്ട് സ്വല്പം ദീർഘമായിട്ടുള്ള വീഡിയോ ആണ് അതിന് നമുക്ക് ആ ഒരു ഓരോ നാളുകാർക്കും പ്രത്യേകം പ്രത്യേകം കാണാനായിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് വീഡിയോയിൽ ചെയ്യുന്നത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം വീഡിയോ എടുക്കണമെങ്കിൽ ദീർഘമായ സമയം വേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള ഒരു രീതിയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്തായാലും ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തിൻ്റെ ഈ ഒരു വർഷത്തെ ഫലങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കർക്കിടക മാസം മുപ്പത്തൊന്നാം തീയതി വരെ ഏത് രീതിയിലുള്ള പൊതുവായ ഫലങ്ങളാണ് വരിക എന്നുള്ളതാണ് ചിന്തിക്കുക പിന്നെ നമ്മുടെ ജാതകപ്രകാരമൊക്കെ ഇതിന് വ്യത്യാസം ഉണ്ടാവും എന്നാൽ പോലും പൊതുവിൽ ഈ ഫലങ്ങൾ അനുഭവവേദ്യയാകുകയും ചെയ്യും ആദ്യം നമുക്ക് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയാം ഈ വർഷം പൊതുവേ അനുകൂലമായിരിക്കുന്ന ഫലങ്ങളാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുക അവർ മനസ്സിലുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം സാധിക്കാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല വർഷങ്ങൾക്ക് ശേഷം നമുക്ക് മക്കളും ഒന്നിച്ച് ഓണാഘോഷങ്ങളിലുമൊക്കെ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് പ്രതീക്ഷിക്കാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ വിജയം കൈവരിക്കാനുള്ള സാധ്യതയുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് പ്രവേശനം ലഭിക്കുകയും ചെയ്യും പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉള്ള ജോലികളൊക്കെ തേടി എത്തുന്നതിനുള്ള ഒരു സാഹചര്യവും വരാം വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കാനുള്ള സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ നേട്ടങ്ങളൊക്കെ ഈ വർഷം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഇടപെടുക ഷെയർ ബിസിനസ്സിൽ ഒക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് ലാഭം കുറയാനോ നഷ്ടങ്ങൾ സംഭവിക്കാനോ ഉള്ള സാധ്യത പറയണം ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം മാർഗ തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് നമുക്കൊരു കർമ്മ പുരോഗതി കൈവരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി നിവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവുകയും വിഭാവനം ചെയ്ത കർമ്മപദ്ധതികൾ പൂർണ്ണ രൂപത്തിൽ അനുഭവത്തിൽ വന്നു ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാവാം പിതൃസ്വത്തിൻ്റെ അവകാശം ലഭിക്കാനോ അത് കൈകാര്യം ചെയ്യാനോ ഒക്കെയുള്ള അവസരം ഇവർക്ക് കിട്ടുകയും ചെയ്യും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അശ്വതി നക്ഷത്രക്കാരെ വളരെ ശ്രദ്ധ പുലർത്തേണ്ട ഒരു കാലമായിരിക്കും ഇവർ ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണുവിനെ വഴിപാടുകൾ കഴിക്കുകയും അതുപോലെ തന്നെ രാഹു ലഗ്നത്തിൽ നിൽക്കുന്ന കാലമാണ് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വർഷം ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും പിന്നീട് ഭരണിയാണ് ഗുണകരമായിട്ടുള്ള ഒരു തുടക്കമായിരിക്കും ഇവർക്ക് പൊതുവിൽ ഭരണിക്കാർക്കുണ്ടാകുക തൊഴിൽ രംഗത്തും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി കൈവരിക്കാനുള്ള ഇടവരാം നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള സാധ്യതയുണ്ടാവാം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദായം കൂടുതൽ വർദ്ധിക്കുന്നത് വഴി വളരെ വിപുലമാക്കി പ്രവർത്തിക്കാനുള്ള ഒരാശയം അവലംബിക്കാനുള്ള ഇടയുണ്ട് അർഹമായിട്ടുള്ള പൂർവീയ സ്വത്ത് രേഖാപരമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാലമായിരിക്കും വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടാകാം ഗ്രഹനിർമ്മാണം തുടങ്ങുകയോ മുടങ്ങിയത് മുടങ്ങിയത് പുനരാരംഭിക്കുകയോ ചെയ്യാനുള്ള സാഹചര്യവും ഉണ്ടാകും ജീവിതത്തിൽ സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റങ്ങളുടെ കാലഘട്ടമായിരിക്കാനാണ് സാധ്യത അന്യദേശത്ത് വസിക്കുന്നവർക്ക് മാതാപിതാക്ക മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് വളരെ ആശ്വാസം ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്കും നേട്ടങ്ങളുണ്ടാവും ചർച്ചകൾ പരീക്ഷ ഇൻ്റർവ്യൂ തുടങ്ങിയവയിലൊക്കെ തൃപ്തിയാകും വിധത്തിൽ അവതരിപ്പിക്കുവാനൊക്കെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുകയും ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ കലാകാരന്മാർക്ക് ഈ സമയത്ത് കിട്ടാനിടയുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്നുള്ള ലാഭം അത് ഷെയർ മാർക്കറ്റിലോ അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ലാഭം കുറയുകയോ നഷ്ടങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യാനുള്ള സാഹചര്യം കഴിഞ്ഞാൽ കോടതി കേസുകളുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവാം ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നു ചേരാനും ഇടയുണ്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വരാനുള്ള സാധ്യതയുണ്ട് ആരോഗ്യസ്ഥിതി അത്ര ഗുണകരമായിരിക്കത്തില്ല മോശമായിട്ട് തന്നെ തുടരുന്ന ഒരു കാലമായിരിക്കും എവരും ഈ പറഞ്ഞിട്ടുള്ള വിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ശാസ്താവിന് നീരാജനം കഴിക്കുക അതുപോലെ തന്നെ സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തി നമശിവായ പഞ്ചാക്ഷര ജപം നടത്തുക ഇതൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും പിന്നീട് കാർത്തിക നക്ഷത്രക്കാരാണ് ഇവർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് വരിക എന്ന് പ്രവചിക്കേണ്ടതായിട്ടുണ്ട് ജീവിത നിലവാരം ഉയർന്നതുകൊണ്ട് കൂടുതൽ വിസ്തൃതിയുള്ള ഗ്രഹമൊക്കെ വാങ്ങുവാനുള്ള തീരുമാനമെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും സാമ്പത്തികമായിട്ട് പുരോഗതി കൈവരിക്കുന്ന കാലമായിരിക്കും ഏത് കാര്യത്തിലും ശരിയായിട്ട് ശ്രമിച്ചാൽ വിജയസാധ്യത ഉണ്ടാകുന്ന കാലമാണ് പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നത് വഴിയിട്ട് വിജയം കൈവരിക്കുന്നത് സാഹ സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും അതുപോലെ തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് പ്രവർത്തനങ്ങൾക്കൊക്കെ നമ്മൾ തുടക്കം കുറിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും പുതിയ ജോലിയിലൊക്കെ പ്രവേശിക്കാനും ഇടവരാം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായിരിക്കുന്ന സ്ഥലം മാറ്റം ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പ്രവചിക്കേണ്ടതായിട്ടുണ്ട് ഏതൊരു വിഷമസന്ധികളെയും നമുക്ക് നിഷ്പ്രയാസം അതിജീവിക്കാനുള്ള ഒരു സാഹചര്യം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എല്ലാ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാഹചര്യം ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടും സന്താനങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുന്ന കാലമായിരിക്കും വീട്ടമ്മമാർക്ക് ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നേട്ടങ്ങൾ കാണുന്നുണ്ട് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന കാലമായിരിക്കും നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനുള്ള യോഗം ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ ഇടപെടുന്ന ആൾക്കാർക്ക് നഷ്ടങ്ങളാണ് നമ്മളിതിലും കാർത്തികക്കാർക്കും പറയേണ്ടതായിട്ട് ഉള്ളത് കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന കാലമായിരിക്കും മാതാപിതാക്കളുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും കഴിഞ്ഞ വർഷം നമുക്ക് മാറ്റിവെച്ച പുണ്യതീർത്ഥ യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ അത് നടത്തുവാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യവും ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടാകാം ഇവർ ശാസ്താവിന് നീരാജനം കഴിക്കുക അത് പ്രത്യേകിച്ചും കാർത്തിക മുക്കാലുകാർ അവർക്ക് കണ്ടകശിനിയുണ്ട് ശാസ്താവിന് നീരാജനം കഴിക്കുക ശിവക്ഷേത്ര ദർശനം നടത്തുക പഞ്ചാക്ഷരി ജപം നടത്തുക വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ ഉണ്ടാകുകയും ചെയ്യും പിന്നീട് രോഹിണി നക്ഷത്രമാണ് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് രോഹിണിക്കാർക്ക് കാണുക തൊഴിൽ രംഗത്ത് മന്ദത ഉണ്ടാകുന്ന കാലമായിരിക്കും പുതിയ സംരംഭങ്ങൾക്കൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല വിപുലമായിട്ടുള്ള പദ്ധതികളാണെങ്കിലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് സ്വന്തം ആശയവും ചിന്തകളും സമന്വയിപ്പിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം സ്വീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്നുള്ളതിന് സംശയമില്ല വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം നിലനിർത്തുവാനായിട്ട് കൂടുതൽ ശ്രമം ആവശ്യമായിട്ട് വരുന്ന കാലമായിരിക്കും വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ ഉത്സുകത പ്രകടിപ്പിക്കാനുമുള്ള സാധ്യതയുണ്ട് ഏത് കാര്യങ്ങളിലുമുള്ള അമിതാവേശമുള്ളത് പരാജയത്തിന് ഇടവരുത്താനുള്ള ഇടയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വീട്ടുജോലിക്കാരുടെ അഭാവം മൂലം നമുക്ക് വീട്ടിൽ കൂടുതൽ തൊഴിലുകളൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും ഉദ്യോഗസ്ഥർക്ക് ഗുണകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ കർമ്മരംഗത്ത് ഒരു പുരോഗമനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉദ്യോഗസ്ഥർക്ക് കാണുന്നുണ്ട് വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശപ്രകാരം ഗ്രഹനിർമ്മാണത്തിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരാനും ഇടയുണ്ട് ഏതൊരു പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനും വിജയം കൈവരിക്കുവാനുമുള്ള ആത്മവിശ്വാസം ഉണ്ടാകുന്ന കാലമാണ് ബഹുമുഖമായിട്ടുള്ള പ്രതിഭകളുടെ അനുഭവജ്ഞാനം മൂലം അത് നമുക്ക് പങ്കുവച്ച് കിട്ടുന്നതുകൊണ്ട് അവരുടെ അഭിപ്രായം നമ്മൾ ജീവിതത്തിൽ പകർത്തുന്നതുകൊണ്ട് പ്രവർത്തന വിജയം കൈവരിക്കാൻ ഉപകാരപ്രദമാകുമെന്നുള്ളതിന് സംശയമുള്ള നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുന്നത് വഴി ഒരു സൽകീർത്തിക്ക് യോഗം കാണുന്നുണ്ട് നഷ്ടപ്പെട്ട ധനത്തെ ഓർത്ത് ഒരു വിഷമസ്ഥിതി വ്യാകുലപ്പെടാനുള്ള ഇട ഉണ്ടാകുന്നുണ്ട് വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ സ്ഥിര താമസമാക്കുവാനുള്ള ആശയത്തിന് പുതിയ കർമ്മ പദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യാനുള്ള സാധ്യതയുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം കരാർ ജോലികളിൽ നിന്നും സാമ്പത്തിക വരുമാനം വർദ്ധിക്കുന്നത് വഴി ഈ മേഖല തുടർന്നു കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കാനും ഇടയുണ്ട് പുതിയ വ്യവസായം തുടങ്ങുവാനുള്ള സാഹചര്യം ഉണ്ടായി തീരും അതുപോലെ തന്നെ ഭക്തിപൂർവം വളരെ ശ്രദ്ധാപൂർവവും ഭക്തിപൂർവവും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈ കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലമാണെന്നുള്ളത് ഓർമ്മ വേണം അതുകൊണ്ട് നമ്മൾ വിഷ്ണു സഹസ്രനാമ ജപമൊക്കെ നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതാണ് ശിവങ്കൽ ധാര കൂവളമാല മുത്തിഞ്ചയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും നല്ലതാണ് ശനീശ്വര ക്ഷേത്രങ്ങളിലും ശാസ്താവിനുമൊക്കെ വഴിപാട് കഴിക്കുന്നതും വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും ഈ പറഞ്ഞിട്ടുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പിന്നീട് മകയിലാണ് മകയിലെ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകുന്നത് പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുമെങ്കിലും ആയതിനെ നിഷ്പ്രയാസം അതിജീവിക്കാനുള്ള സാഹചര്യമുണ്ടാകും തൊഴിൽ രംഗത്ത് മന്ദത അനുഭവപ്പെടുന്ന കാലമാണ് പുതിയ കർമ്മപാതകൾ തിരഞ്ഞെടുക്കാൻ ഉചിത സമയമാണ് ഇതെന്ന് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും സമ്മർദ്ദവും വിരക്തിയുമൊക്കെ അനുഭവപ്പെടാനും ഇടയുണ്ട് വ്യക്തിപ്രഭാവത്താൽ ദുഷ്കീർത്തി ഉള്ളതൊക്കെ നമുക്ക് നിഷ്പ്രഭമാക്കിയെടുക്കാനായിട്ട് കഴിയുന്ന കാലമായിരിക്കും സാഹസികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നൊക്കെ പിന്മാറേണ്ടത് ഈ സമയത്ത് ആവശ്യമാണ് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് ഹ്രസ്വകാലത്തേക്ക് ലഭിക്കാനിടയില്ലാത്തതുകൊണ്ട് അത് നമുക്കൊരു നഷ്ടമായിട്ട് തന്നെ തോന്നാനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയുള്ള മുതൽ മുടക്കുകളിൽ നമ്മളിപ്പം പണം മുടക്കരുത് അതിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വന്തം ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അബദ്ധമായിട്ട് തീരാനുള്ള ഇടയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട ഒരു മേഖലയാണത് അതുപോലെ തന്നെ അനുകൂ ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കേണ്ടത് ഔദ്യോഗിക മേഖലയിലൊക്കെ പ്രതീക്ഷ സ്ഥാനമാറ്റം ലഭിക്കാത്തതുകൊണ്ട് നിലവിലുള്ള സ്ഥലത്ത് തന്നെ തുടരേണ്ടതായിട്ട് വരാനുള്ള യോഗവും കാണുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങളിൽ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും അതുപോലെ വിവാഹം ചെയ്യുവാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിരിക്കും ഈ വർഷം കളത്ര ബന്ധങ്ങളിലൊക്കെ ദൃഢത ലഭിക്കുന്ന കാലമാണ് കുടുംബത്തിലെ ഗുണകരമായിട്ടുള്ള പല പല അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് വീട്ടമ്മമാർക്ക് ചിരകാലമായിരിക്കുന്ന അഭിലാഷങ്ങളുള്ളതൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരു വർഷമായിരിക്കും പല പ്രകാരത്തിലുമുള്ള ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുന്നതിനാൽ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയനാകുമെങ്കിലും ഔഷധങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി നമുക്ക് വ്യായാമം യോഗ പ്രാണായാമം തുടങ്ങിയവയൊക്കെ സ്വീകരിക്കാനുള്ള നിർദ്ദേശം ലഭിക്കാനിടയുണ്ട് അതുമൂലം നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള രോഗശമനത്തിനും മാനസികമായിട്ടുള്ള ഉന്മേഷത്തിനും വഴി തെളിയുകയും ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല എവരും വിഷ്ണു സഹസ്രനാമ ജപം വളരെ നല്ലതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും ശിവക്ഷേത്രത്തിൽ ധാരാകൂളമാല പിൻവിളക്കൊക്കെ നടത്തുകയും ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിക്കുന്നു മാസം തോറും പക്കപ്പുറന്നാളിന് ഗണപതി ഹോമം നടത്തുന്നതും ഒക്കെ വളരെ നല്ല ഗുണങ്ങൾ ചെയ്യും അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുന്നത് ഈ കണ്ടകശിനിയുള്ള മകയിര നക്ഷത്രക്കാർക്ക് നല്ലതാണ് പിന്നീട് തിരുവാതിരയാണ് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് തിരുവാതിരക്കാർക്ക് കാണുന്നത് പുതിയ ജോലിക്ക് സാധ്യത കുറച്ച് മന്ദഗതിയിലായിരിക്കും എന്നാലും കാര്യം നടക്കും കുറച്ച് താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശുഭപ്രതീക്ഷകളോടുകൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള നേട്ടം കുറവായതുകൊണ്ട് തൽക്കാലം പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കേണ്ടതാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നതും കുറച്ച് മന്ദഗതിയിലായിരിക്കും പുതിയ സംരംഭത്തിന് സമയം അത്ര അനുകൂലമാണെന്ന് പറയാൻ കഴിയില്ല കാർഷിക മേഖലയിൽ കൂടുതൽ സ്ഥലം പാട്ടത്തിനെടുത്ത് വിപുലമാക്കാനും അതിന് സമാനമനസ്കരും അതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഒക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് നല്ലതായിരിക്കും നിരവധി പദ്ധതികളിൽ മനസ്സിലുണ്ടെങ്കിലും ചിലതെല്ലാം നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കാൻ വളരെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാനുള്ള ഇടയുണ്ടാവും അതുപോലെ വിദ്യാർത്ഥികൾക്കും പഠന നിലവാരത്തിലൊക്കെ ഉന്നത സ്ഥാനം നിലനിർത്തുന്നതിന് വളരെ കഠിനമായ പരിശ്രമം ആവശ്യമായി വരുന്ന കാലമായിരിക്കും നിസ്സാര കാരണങ്ങളാൽ പരീക്ഷകളിലെ വിജയ ശതമാനം കുറയാനുള്ള ഇട വിദ്യാർത്ഥികൾക്കുണ്ടാവും വിദേശത്ത് ഉപരിപഠനത്തിന് അവസരം വന്നു ചേരാനുള്ള ഇടയുണ്ട് എന്നാൽ പ്രാരംഭത്തിൽ ആറുമാസം ഗ്രഹത്തിലിരുന്ന് പഠിക്കുവാനുള്ള സാഹചര്യം കുട്ടികൾക്കുണ്ടാകാനുള്ള ഇടയുമുണ്ട് വിവരസാങ്കേതിക വിദ്യകളിലൊക്കെ പുതിയ കണ്ടെത്തലുകളൊക്കെ നടത്തുമ്പോൾ അതിന് നമ്മൾ സാക്ഷിയാകേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാം പൊതു രംഗത്ത് നിന്ന് അപവാദവും തരംതാഴ്ത്തലുകളും ഒക്കെ നേരിടേണ്ടതായി വരാം അത് ശ്രദ്ധിക്കണം ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങളൊക്കെ സ്വല്പം കുറയാനിടയുണ്ട് കോടതി കേസുകൾക്കും നമുക്ക് ഒരു വിരാമം പ്രതീക്ഷിക്കാവുന്ന കാലമാണ് യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് അനിഷ്ടങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് പല പ്രതികൂലാവസ്ഥകളും അനുഭവപ്പെടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് വിവാഹാദി വിഷയങ്ങളിലും കുറച്ച് കാലതാമസം ഉണ്ടാകാം കുടുംബത്തിലെ ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പരിശ്രമം അന്തിമ നിമിഷത്തിലൊക്കെ വിജയം കണ്ടെത്താനായിട്ട് സാഹചര്യം ഉണ്ടാവും പകർച്ചവ്യാധി പിടിവിടാനിടയുണ്ട് ആരോഗ്യകാര്യങ്ങളിലെ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത് മൂലം ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാംക്രമികമായ രോഗങ്ങൾ വന്നു ചേരാനിടയുണ്ടെങ്കിലും നമുക്ക് ചെറിയ ചികിത്സകൾ കൊണ്ട് തന്നെ രോഗവിമുക്തി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും വിഷ്ണു സഹസ്രനാമ ജപം ശിവക്ഷേത്ര ദർശനം ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം ഗുണം കിട്ടും ഗണപതി ഹോമം പക്കപ്പുറനാൾ തോറും നടത്തുക ഗണപതിക്ക് ഉണ്ണിയപ്പം വഴിപാട് നടത്തുക ഒക്കെ വളരെ നല്ല അനുഭവങ്ങളെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളും വഴിപാടും ഒക്കെ ചെയ്യുക ശനി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശനീശ്വര പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ നല്ലതാണ് പിന്നീട് പുണർതക്കാരാണ് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുന്നതാണ് പല പ്രകാരത്തിലുള്ള ധനാഗമനത്തിന് ഉണ്ടാകാം ക്ഷമയോടുകൂടിയിട്ട് ഉള്ള ഒരു സമീപന ശൈലി ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് ഉപകരിക്കുകയും ചെയ്യും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ് വ്യവസായങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഊർജിതപ്പെടുന്ന കാലമാണ് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരാവുന്ന ഒരു കാലമായതുകൊണ്ട് അത് ശ്രദ്ധിക്കണം കച്ചവടക്കാർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന കാലമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കൊക്കെ കൈവരുന്ന ഒരു കാലമായിരിക്കും ഇത് ഭൂമിയിടപാടുകളിൽ നേട്ടങ്ങളുണ്ടാകാം നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിന് കഴിയുന്ന കാലമാകാം ഏറെക്കുറെ പൂർത്തീകരിച്ച ഗ്രഹത്തിന് നമ്മൾ ഗ്രഹപ്രവേശന നിർമ്മം നടത്തി താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാം ദമ്പതികൾക്കൊക്കെ ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരുന്ന കാലമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് നിഷ്ഠകൾ പാലിച്ച് ജീവിതചര്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് നമുക്ക് പകർച്ചവ്യാധികളെയൊക്കെ അതിജീവിക്കാനായിട്ട് കഴിയുകയും ഭാര്യാഗ്രഹത്തിൽ നിന്നുമൊക്കെ ധനസഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നത് ആ രംഗം പുഷ്ടിപ്പെടുന്ന ഒരു കാലമായിരിക്കും പല പ്രകാരത്തിലും മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ വർദ്ധിക്കുമെങ്കിലും അവിചാരിതമായിട്ട് നമ്മുടെ പുത്രപൗത്രാദികളുടെയൊക്കെ ആഗമനം മൂലവും അവരുടെ സ്നേഹം മൂലമൊക്കെ വളരെ ഭംഗിയായിട്ട് ആ ഒരു വിഷയങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കടന്നുകൂടി പോകാനുള്ള സാഹചര്യം ഉണ്ടാകും നമുക്ക് കുറച്ച് ആരാധനാലയങ്ങളിലൊക്കെ ദർശനം നടത്താനുള്ള സാഹചര്യവും ഈ വർഷം വന്നു ചേരാം ഗണപതി ഹോമം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും മൃത്യുഞ്ജയ അർച്ചന നടത്തുന്നതുമൊക്കെ ഇവർക്ക് വളരെ നല്ലതായിരിക്കും പിന്നീട് പൂയങ്കാരാണ് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് പൂയക്കാർക്കുള്ളത് പുതിയ കരാർ ജോലികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽപ്പെട്ട് സാമ്പത്തിക നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ എന്നാൽ നമ്മൾ ഭക്തിയോടും ശ്രദ്ധയോടും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കും തൊഴിൽ രംഗത്ത് പൊതുവേ ഒരു മന്ദഗതി നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവും കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട സമയമാണ് ധനം കൈകാര്യം ചെയ്യുന്നത് കരുതലോടെ വേണം സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ കാര്യമായിട്ടുള്ള പരിശ്രമം ആവശ്യമായിട്ട് വരികയും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ചെയ്യുന്ന വ്യാപാര വ്യവസായങ്ങൾക്ക് നമുക്ക് തുടക്കം കുറിക്കാനുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടാകാം വിദേശ ഉദ്യോഗത്തിന് അവസരം ലഭിക്കുന്നത് വഴി നമുക്ക് ആശ്വാസം ഉണ്ടാകുന്ന ഒരു കാലമാണ് സുഹൃത്തു തുടങ്ങുന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിന് സമ്പൂർണ്ണ ചുമതല ഏറ്റെടുക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് നമുക്ക് ഈ വർഷം കാണുന്നത് വളരെ കാര്യമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടിയിട്ട് പ്രയത്നിക്കേണ്ട കാലമാണ് എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പരീക്ഷയിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും പരീക്ഷണ നിരീക്ഷണങ്ങളിലൊക്കെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും വേർപെട്ട് നിൽക്കുന്ന കുടുംബാംഗങ്ങൾ അനുകൂലമാകുന്നതുകൊണ്ട് ആശ്വാസത്തിനുള്ള വഴി കാണുന്നുണ്ട് കൗമാരക്കാരിൽ പുതിയ പ്രണയ താല്പര്യങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അത് ഗുണകരമാകുവാനാണ് സാധ്യത പ്രകൃതിദത്തമായ ഔഷധ രീതികളെ കൊണ്ട് സാംക്രമിക രോഗങ്ങളെയൊക്കെ നമുക്ക് അതിജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും എന്തായാലും ശാരീരികമായിട്ടുള്ള ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് യോഗ വ്യായാമം എന്നിവയൊക്കെ പരിശീലിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുത്ത് ബന്ധുമിത്രാദികളെ കാണാനും ആശയവിനിമയം നടത്താനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ട് മനസ്സിന് വളരെ സന്തോഷം ലഭിക്കാനുള്ള ഇടയും ഈ വർഷമുണ്ട് ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുക വ്യാഴാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക അഷ്ടാക്ഷരം ഓം നമോ നാരായണായ മന്ത്രം നിത്യവും കഴിയുന്നത്ര ജപിക്കുക ഇതൊക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണങ്ങളെ കിട്ടുകയും ചെയ്യും പിന്നീട് ആയില്യ നക്ഷത്രക്കാരാണ് അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ ആയില്യ നക്ഷത്രക്കാർക്ക് ജീവിതത്തിലുണ്ടാകും കടം കൊടുത്ത സംഖ്യയൊക്കെ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം ആയില്യ നക്ഷത്രക്കാർക്ക് വന്നുകൂടാഴുകയില്ല അതുപോലെ തന്നെ പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിൽ വിജയം കൈവരിക്കുകയും ചെയ്യും അത് വാക്കും പ്രവൃത്തിയൊക്കെ നമ്മുടെ ഫലപ്രദമാകുന്ന ഒരു കാലമായിരിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാനുള്ള സാഹചര്യം വരാം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും പ്രവർത്തന സജ്ജമാക്കുവാനുമുള്ള സാഹചര്യവും വരാം ധനം കൈകാര്യം ചെയ്യുന്നത് കരുതലോടെ വേണം കൃഷി ലാഭകരമാകുന്ന കാലമായിരിക്കില്ല വ്യവഹാരങ്ങളിൽപ്പെട്ട് ധനനാശം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന കാലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന രംഗങ്ങളിലൊക്കെ മികവ് പുലർത്താൻ കഴിയുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ അത് അനുമോദനങ്ങൾ അംഗീകാരങ്ങളൊക്കെ വിദ്യാർത്ഥികളെ തേടിയെത്തുന്ന കാലം കൂടായിരിക്കും വ്യക്തി താല്പര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് സക്കീർത്തിക്ക് വഴി ഒരു കാലമാണ് മാതാപിതാക്കളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഈ ഒരു കാലയളവിൽ ഉണ്ടാകാം അതുപോലെ അതുമൂലമുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ മാനസികമായിട്ടൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കും അതുപോലെ തന്നെ ചിരകാല അഭിഷ അഭിലാഷപ്രാപ്തിയായിട്ട് നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന വിദേശയാത്രയ്ക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഈ വർഷം ഉണ്ടാകാം ഈശ്വര ചിന്തകൾ കുറയുന്നത് നമ്മളെ മാനസികമായിട്ട് ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കാൻ ഇടയാക്കും അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഈശ്വരനിലേക്ക് അടുക്കാനും പ്രാർത്ഥിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉടലെടുക്കുന്നതിന് കാണുന്നുണ്ട് ഗുരുജന തുല്യരായിരിക്കുന്ന ആൾക്കാർക്കൊക്കെ രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് മാനസികമായിട്ട് പീഡനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തുക മൃത്യുഞ്ജയ അർച്ചന നടത്തുക ഗണപതി ഹോമം നടത്തുക ഗണപതിക്ക് ഉണ്ണിയപ്പ വഴിപാട് നടത്തുക നാളികേര് ഉടയ്ക്കുക നാരങ്ങാമാലയും നെയ്വിളക്കുമൊക്കെ ഗണപതിക്ക് നടത്തുക അതുപോലെ തന്നെ ശാസ്താവിന് നീരാജനം തുടങ്ങിയിട്ടുള്ള വഴിപാട് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല വടമാല അവൽ നിവേദ്യം തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നീട് മകൻ നക്ഷത്രക്കാരാണ് അനുകൂലമായിട്ടുള്ള പലവിധ മാറ്റങ്ങൾ ഇവർക്കുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുന്നതാണ് വിദേശ യാത്രകളൊക്കെ തരപ്പെടുന്ന കാലമാണ് പുതിയ ജോലി നേടുവാനും നിലവിലുള്ളവർക്ക് ഉന്നതി ലഭിക്കാനും അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിരിക്കും മകനക്ഷത്രക്കാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് സൽകീർത്തിയും സജ്ജനപ്രീതിയും പ്രതാപവും ഐശ്വര്യവും ഉണ്ടാകുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിലൊക്കെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയുണ്ടാകുന്നുണ്ട് കച്ചവടക്കാർക്ക് നേട്ടങ്ങൾ ലഭിക്കും പുതിയ കരാർ ജോലികൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും സമയബന്ധിതമായിട്ട് ഉള്ള ജോ അവലംബിക്കുന്ന വിഷയങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്ന കാലമായിരിക്കും പുതിയ പ്രവർത്തന മേഖലയിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അതുപോലെ തന്നെ സംയുക്ത സംയുക്ത സംരംഭങ്ങളിൽ നിന്നൊക്കെ പിന്മാറിയിട്ട് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് സ്വന്തമായ പ്രവർത്തന മേഖലകളൊക്കെ തുടങ്ങി അതിൽ വിജയം കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനുള്ള സാഹചര്യവും ഉണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിക്ക് തീവ്രമായ പരിശ്രമം വേണ്ടി വരുന്ന ഒരു കാലമായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകുന്ന വിധത്തിൽ ഉപരിപഠനത്തിനൊക്കെയുള്ള ഒരു സാഹചര്യം പ്രവേശനം ഒക്കെ കിട്ടാനുള്ള അവസ്ഥയുണ്ടാകാം ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നത് കുറയാനുള്ള ഇടയുണ്ടാവും തന്നേക്കാൾ താഴ്ന്നവരിൽ നിന്നൊക്കെയുള്ള സാമ്പത്തിക സഹായം സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു വരാം അതുപോലെ തന്നെ പൊതുപ്രവർത്തകർക്ക് കർമ്മരംഗത്ത് വിജയസാധ്യത പ്രതീക്ഷിക്കാവുന്ന കാലമാണ് രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന കാലമാണ് അതുപോലെ വസ്തുനിഷ്ഠമായി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുന്ന കാലമാണ് പുതിയ പ്രതീക്ഷകളോടുകൂടി പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ പുതിയ കരാർ ജോലികളിൽ ഒപ്പുവെക്കുവാനോ യോഗം കാണുന്നുണ്ട് ഗൃഹപ്രവേശന കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഇടവരാനും ഇടയുണ്ട് ബന്ധുക്കളോടും അയൽക്കാരോടുമൊക്കെ കലഹത്തിനും ദുർഭാഷണം അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായ രീതിയിലുള്ള സംഭാഷണങ്ങളൊക്കെ നടത്താനുള്ള ഒരു സാഹചര്യം വന്നു ചേരാവുന്നതാണ് അത് സൂക്ഷിക്കണം ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുകയും പഞ്ചാക്ഷരം ജപിക്കുകയും ശാസ്താവിന് നീരാഞ്ജനം ശിവഭജനം ശനിപൂജ തുടങ്ങിയവയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ദുരിതശമനം ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല പിന്നീട് പൂര അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഇവർക്കുണ്ടാവും ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ആത്മസംതൃപ്തിയൊക്കെ കിട്ടുന്ന കാലമായിരിക്കും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും കച്ചവടക്കാർക്ക് വളരെയധികം മാറ്റങ്ങളുണ്ടാകുന്ന ഒരു കാലമാണ് കർമ്മമണ്ഡലത്തിൽ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്ന കാലമാണ് ക്രിയാത്മകമായിട്ടുള്ള നടപടികൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന കാലമാണ് അതുപോലെ വ്യാപാര വ്യവസായ രംഗങ്ങളിൽ പലതും നമുക്ക് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നാൽ നൂതനമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് സാധിക്കുകയും ചെയ്യും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് ഈ വർഷം കാണുന്നുണ്ട് പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകും കോടതി കേസുകളിൽ പരിഹാരം ലഭിക്കുകയില്ല അത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഐശ്വര്യവർദ്ധകങ്ങളായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് നേതൃത്വം നൽകുവാനുള്ള ഇടയുണ്ട് സൽകീർത്തി സജ്ജനപ്രീതി എന്നിവ വർദ്ധിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകുന്ന കാലമാണ് സാമ്പത്തിക മേഖലയിൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങി വെക്കാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം നടത്തേണ്ടത് ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ചിട്ട് താമസം തുടങ്ങാനുള്ള സാഹചര്യവും ഈ വർഷം ഉണ്ടാകാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാലമാണ് സുഹൃത്തുക്കളുമായിട്ടുള്ള സഹകരണം കുറയ്ക്കേണ്ട കാലമാണ് ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമൊക്കെ ക്രമീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും വിദേശത്ത് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിച്ചവർക്ക് ഉടനെ തന്നെ അങ്ങോട്ട് പോകാനുള്ള സാഹചര്യം വരാതെ കുറച്ച് നാളെ ദീർഘിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരാനാണ് സാധ്യത വിഷ്ണു സഹസ്രനാമ ജപവും പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ശിവങ്കിന് മൃത്യുഞ്ജയ ഹോമം ശാസ്താവിന് നീരാജനം ശിവഭജനം ശനീശ്വര പൂജ തുടങ്ങിയവയൊക്കെ കഴിക്കുന്നതും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല പിന്നീട് ഉത്ര നക്ഷത്രക്കാരാണ് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉത്രക്കാർക്കുണ്ട് പാരമ്പര്യ പൗരാണിക പ്രവർത്തികളിൽ പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ധനാഗമനത്തിനുള്ള സാഹചര്യമൊക്കെ വന്നു ചേരാം തൊഴിൽ രംഗത്ത് നേട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് പുതിയ പ്രവർത്തന മേഖലകളിലൊക്കെ പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാനും ഇടയുണ്ട് പുതിയ ജോലി നേടുവാനും നിലവിലുള്ളവർക്ക് ഉന്നതി ലഭിക്കുവാനും അനുകൂലമായൊരു സമയമായിരിക്കാം പണം മുതൽ മുടക്കി അന്യരെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളിൽ നിന്നും പിന്മാറണം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്ന കാലമാണ് കൃഷിരംഗം പ്രതീക്ഷിച്ചതുപോലുള്ള പുരോഗതി കിട്ടാനുള്ള സാധ്യതയില്ല കുടുംബജീവിതമൊക്കെ സുഖകരമായിരിക്കും പുതിയ പ്രണയങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് ഗ്രഹത്തിൽ സന്തോഷം നിലനിൽക്കുന്ന കാലമായിരിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ശാസ്ത്രീയമായിട്ടുള്ള വശം ശരിയാണെങ്കിലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ ഏതൊരു കർമ്മമണ്ഡലത്തിലും നമ്മൾ ഇടപെടാൻ പാടുള്ളൂ ഈ ഒരു വർഷം അല്ലെങ്കിൽ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടാവും വ്യവസായം നിർത്തിവെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരാനുള്ള ഇടയുമുണ്ട് കടം വാങ്ങിയ സംഖ്യ തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വാങ്ങിയിട്ടിട്ടുള്ള ഭൂമിയൊക്കെ ഒരുവിധം നല്ല വില ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് വിറ്റ് ആ പണമൊക്കെ കടം വീട്ടുവാനും ഒക്കെ സഹാ സാഹചര്യം ഉണ്ടാക്കാനും കഴിയും രേഖാപരമല്ലാത്ത സാമ്പത്തിക ഇടപാടുകളൊന്നും തന്നെ നടത്തുവാൻ പാടില്ല അതിൽ നിന്നും വഞ്ചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും അനുകൂലമായിട്ടൊരു മാറ്റമൊക്കെ നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം ഗ്രഹം വാഹനം മുതലായവയൊക്കെ വാങ്ങുന്നതിനും സാധിക്കാം വീഴ്ചകളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കണം കൈകാലോടി മുറിവ് ചതവൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ആശുപത്രി വാസത്തിനും സാധിക്കും സാഹചര്യമുണ്ട് അതുപോലെ തന്നെ അയൽക്കാരോടും ബന്ധുക്കളോടുമൊക്കെ കലഹം ഉണ്ടാകാനും അങ്ങോട്ടും ഇങ്ങോട്ടും മോശപ്പെട്ട രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടാകാനും സാഹചര്യമുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതുപോലെ കുടുംബാംഗങ്ങളിൽ ചിലർക്ക് പകർച്ചവ്യാധി പിടിവിടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ദേവീക്ഷേത്ര ദർശനം വളരെ പ്രാധാന്യമുണ്ട് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ് ശിവന് പഞ്ചാക്ഷരി മന്ത്രം നിത്യേന കഴിയുന്നത്ര സംഖ്യ ജപിക്കുന്നതും നല്ലതായിരിക്കും ശാസ്താവിന് നീരാജനം നടത്തുക ശിവഭജനം നടത്തുക ശനിപൂജ നടത്തുക ഇതൊക്കെ കൊണ്ട് വളരെയധികം വ്യത്യാസം ഉണ്ടാവും പിന്നീട് നമുക്ക് അത്തം നക്ഷത്രക്കാരാണ് തൊഴിൽപരമായിട്ട് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലമാണ് അത്തക്കാർക്ക് അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കാനുള്ള സാഹചര്യമൊക്കെ അത്ത നക്ഷത്രക്കാർക്ക് ഉണ്ടാകും എങ്കിലും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇരട്ടി ചെലവ് അനുഭവപ്പെടുന്ന കാലമായിരിക്കും ധനസംബന്ധമായ വിഷയങ്ങളിൽ ഇടപെട്ടിട്ട് മനക്ലേശം ഉണ്ടാകാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് സൂക്ഷിക്കണം സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അപ്രതീക്ഷിത നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് സൂക്ഷിക്കണം മുൻകരുതലോട് കൂടിയിട്ട് വേണം നമ്മൾ നിക്ഷേപങ്ങളൊക്കെ നടത്തേണ്ടത് കർമ്മരംഗത്ത് നൂതനമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വന്നുചേരും പുതിയ മേഖലയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരമുണ്ടാകും നൂതന സംരംഭങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്ന ഒരു കാലമായിരിക്കും ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാലമാണ് കലാകായിക രംഗങ്ങളിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്ന കാലമാണ് ഭൂമി ക്രയവിക്രയത്തിലൂടെ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഊഹക്കച്ചവടം ധനവിനിമയം തുടങ്ങിയിട്ടുള്ള ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് വിജയവും ലാഭവും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുമെങ്കിലും നമ്മുടെ ഗ്രഹപ്രവേശന കർമ്മം കുറച്ച് മാറ്റിവെക്കാനൊക്കെയുള്ള ഇടവരാനാണ് സാധ്യത വിവാഹാലോചനകളിലൊക്കെ തീരുമാനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് പ്രവേശനം ലഭിക്കുന്ന കാലമാണ് ഉദ്യോഗസ്ഥർക്കും ഒരുവിധം നല്ല നേട്ടങ്ങളൊക്കെ ലഭിക്കും കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി പലപ്പോഴും നമുക്ക് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള പ്രയത്നിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരാനും ഇടയുണ്ട് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നമുക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യും ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുന്നത് വഴിയിട്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകാനിട വരും അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുടുംബസ്വത്തിൻ്റെ അവകാശത്തിനായിട്ട് മത്സരിക്കേണ്ടതായിട്ട് വരാനും ഇടയുണ്ട് കടബാധ്യത വർദ്ധിക്കുവാനുള്ള സാഹചര്യമുള്ളത് ശ്രദ്ധിക്കണം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ധനം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യവും വരാം കോടതി സംബന്ധമായിട്ടുള്ള കേസുകളിൽപ്പെട്ട് ധനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും തുളസിമാല നെയ്വിളക്ക് തുടങ്ങിയവ അർച്ചന ഇതൊക്കെ വിഷ്ണുവിന് നടത്തുകയും തൃക്കൈവെണ്ണ ശ്രീകൃഷ്ണസ്വാമിക്ക് നടത്തുകയും അതുപോലെ തന്നെ പഞ്ചാക്ഷര ജപം നിത്യവും നടത്തുകയും അതൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വഴിപാട് വടമാല അവലു നിവേദ്യമൊക്കെ പക്കപ്രനാഥോറും നടത്തുന്നതും ഗണപതി ഹോമം നടത്തുന്നതും വളരെയധികം ഗുണം ചെയ്യും പിന്നീട് ചിത്തിരയാണ് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പലതും വന്നു ചേരുന്നതാണ് ഉദ്ദേശ കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാകുന്ന കാലമാണ് തൊഴിൽ രംഗങ്ങളിൽ ഉയർച്ചയും ഒക്കെ ഉണ്ടാകും പുതിയ കർമ്മബാധകൾ തിരഞ്ഞെടുക്കുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് അന്യരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്നതുകൊണ്ട് കൃതാർത്ഥതയും സമാധാനവും ഉണ്ടാകും കൃത്യനിർവഹണത്തിന് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുന്ന കാര്യമായിരിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും നിങ്ങളുടെ കർമ്മമേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് വ്യാപാര വിപണന വിതരണ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയം നടപ്പാക്കിയിട്ട് അതിൽ വിജയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാവും നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തന ശൈലി സൽകീർത്തി ഉണ്ടാകുന്നതിന് വഴിയുണ്ടാക്കും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ വന്നുചേരുന്നതാണ് വന്നുചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുകയും സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചതുകൊണ്ട് പ്രവർത്തന തലത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ അനുമതി നേടും വിഭാവനം ചെയ്ത കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപൂർവമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കാണുന്നു വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗതിയൊക്കെ ലഭിക്കുന്ന കാര്യമായിരിക്കും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അസുഖങ്ങളുണ്ടോ എന്ന് നമ്മൾ അനാവശ്യമായിട്ട് ചിന്തിച്ച് വിഷമിക്കിച്ച് നമ്മുടെ സമയം വെറുതെ കളയുന്നത് കൊണ്ട് കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് ചേരാം അതുകൊണ്ട് അത്തരം ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റുക ദീർഘമായിട്ടുള്ള വളരെ കഠിനമായിട്ടുള്ള രോഗദുരിതങ്ങൾക്കൊന്നുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ വർഷം കാണുന്നുണ്ട് പിന്നീട് വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ഈ വർഷം നമ്മൾ ശ്രമിക്കണം അതിൽ നിന്നും വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ശാസ്താവിന് നീരാജനം ശിവഭജനം ശനി പൂജ ശനീശ്വര പൂജ ഇതൊക്കെ വളരെയധികം ദോഷങ്ങൾ മാറ്റും ഗണപതി ഹോമം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ രണ്ടിൽ നിൽക്കുന്ന കേതുവിൻ്റെ ഫലപ്രാപ്തിക്ക് വേണ്ടി ഗണപതിക്ക് നാരങ്ങാമാല നെയ്വിളക്ക് നാളികേര ഉടക്കൽ ഇതൊക്കെ ചെയ്യുന്നതും വളരെ ഗുണം ചെയ്യും പിന്നീട് ചോതിയാണ് തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവാം നടപടിക്രമങ്ങളിലെ കൃത്യത പാലിക്കുന്നത് വഴിയിട്ട് സഹപ്രവർത്തകർക്കോ കീഴ്ജീവനക്കാർക്കോ നമ്മളോട് ഇഷ്ടക്കേടും സ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാൻ ഇടവരുമെങ്കിലും അവരുടെ നേട്ടക്കൂടത്തിനു കൂടിയാണെന്നുള്ള നിർദ്ദേശം നൽകി നമുക്ക് അവരെ സമാധാനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു സാഹചര്യവും ഈ വർഷം ഉണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിയും പ്രതീക്ഷിക്കാം കരാർ ജോലികളിൽ നിന്നും പിന്മാറി തൽക്കാലം മറ്റാരോ മറ്റൊരാളുടെ പേരിലുള്ള കരാർ ജോലികൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ കൂടുതൽ സമയം നമ്മൾ പ്രവർത്തിക്കേണ്ടി വരാനുള്ള സാഹചര്യവും ഉണ്ടാവാം വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ ആശയങ്ങൾ നടപ്പാക്കുന്നത് വഴി നമുക്ക് പുരോഗതി ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട് കിട്ടാക്കടങ്ങളൊക്കെ ഉള്ളത് നമുക്ക് തിരികെ ലഭിക്കുവാനുള്ള അവസരവും ഉണ്ടാകും ഗ്രഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാഹചര്യമുണ്ട് അത് ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്കും അനുകൂലമായിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് നല്ല പുരോഗതിയും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് അനുഭവപ്പെടും ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം നമ്മൾ ഉദ്യോഗം ക്രമീകരിക്കാനുള്ള സാധ്യതയുണ്ടാകും ഗ്രഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും രോഗമുക്തി അപ്രാപ്യമാകുന്ന കാലമാണ് ഭാര്യാഗ്രഹത്തിൽ നിന്നുള്ള സഹായ സഹകരണം ലഭിക്കാനുള്ള ഇടയുണ്ടാവും സ്വർണ്ണാഭരണം വാങ്ങുവാനുള്ള സാഹചര്യവും സ്ത്രീകൾക്ക് ഈ വർഷം ലഭിക്കും പുതിയ വാഹനം ലഭ്യമാകുന്ന കാലമാണ് വിവാഹാദി കാര്യങ്ങളിലും തീരുമാനമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി നേട്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അർപ്പണ മനോഭാവത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പുതിയ സാഹചര്യങ്ങൾക്കും വിജയങ്ങൾക്കും വഴിയൊരുക്കുമെന്നുള്ളതിന് സംശയമില്ല വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക തുളസിമാല നെയ്വിളക്ക് അർച്ചന ഇതൊക്കെ കഴിക്കുക പഞ്ചാക്ഷര ജപം നടത്തുക ശാസ്താവിന് നീരാജനം നടത്തുക ശിവഭജനം നടത്തുക ശനീശ്വര പൂജ നടത്തുക ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം വ്യത്യാസങ്ങൾ അനുഭവപ്പെടുന്നതിന് ഇടയാവുകയും ചെയ്യും പിന്നീട് വിശാഖ നക്ഷത്രമാണ് ജീവിതത്തിലെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന കാലമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് പുതിയ ജോലി ലഭിക്കുന്ന കാലമാണ് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ഒരു സാഹചര്യം വന്നു ചേരുകയും ചെയ്യും താൽക്കാലികമായിട്ട് മനോവിഷമം ഉണ്ടായെങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ടുള്ള തീരുമാനമായിരിക്കും അതെന്നുള്ളതിന് സംശയമില്ല അത് നമുക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യുമെന്നുള്ളതിനും സാഹചര്യം ഉണ്ടാക്കും കച്ചവടക്കാർക്ക് നേട്ടങ്ങളുണ്ടാവും ഈശ്വരാരാധനകളാൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും നമുക്ക് അതിജീവിക്കുവാനായിട്ട് കഴിയുകയും ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് വാങ്ങാനുള്ള അവസരമുണ്ടാകാനും ഇടയുണ്ട് ഗ്രഹോപകരണങ്ങൾ ലഭിക്കാനുമുള്ള സാഹചര്യം ഉണ്ടാവും ഊഹക്കച്ചവടം ധനവിനിമയം ഇതിലൊക്കെ വിജയവും ലാഭവും ഉണ്ടാകാം ഉന്നതമായിട്ടുള്ള പഠനത്തിന് വേണ്ടി ധനം ചെലവഴിക്കേണ്ടതായിട്ട് വരാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കാണുന്നുണ്ട് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്യോഗത്തിന് ശമ്പള വർധനവ് മുൻകാല പ്രാബല്യത്തോടു കൂടിയിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യവും വന്നു കലാരംഗത്തുള്ളവർക്ക് നേട്ടങ്ങൾ ഉയർച്ചകൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യവും വരാം മക്കളുടെ ഉപരിപഠനത്തിനോടനുബന്ധമായിട്ട് വിദേശത്ത് പോയി താമസിക്കുന്നവർക്ക് നാട്ടിൽ വന്ന് നമുക്ക് ആഘോഷങ്ങളിലൊക്കെ പങ്കുചേരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വന്നു ചേരാം അതുപോലെ തന്നെ ഭക്ഷ്യവിഷബാധ ഏർക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് വിദഗ്ധ പരിശോധനയിൽ നമുക്ക് മുൻപ് പകർച്ചവ്യാധി വന്നുപോയി എന്നറിഞ്ഞതുകൊണ്ട് ആശ്വാസപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും ആരോഗ്യ പ്രവർത്തകർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് വഴി നമുക്ക് കൃതാർത്ഥത ലഭിക്കാനുള്ള യോഗവുമുണ്ട് പരിമിതികൾ അവലംബിച്ചിട്ട് നമ്മൾ ഉല്ലാസ വിനോദ യാത്രകൾക്കൊക്കെ ഈ വർഷം അവസരം ഉണ്ടാകുകയും ചെയ്യും വിഷ്ണു ക്ഷേത്ര ദർശനം തുളസിമാല ദൈവിളക്ക് അർച്ചനവിയും പഞ്ചാക്ഷര ജപവും ശാസ്താവിന് നീരാഞ്ജനം ശനീശ്വര പൂജ ശനിയാഴ്ച വ്രതം തുടങ്ങിയവയൊക്കെ നമ്മുടെ വിഷമതകൾ ഇല്ലാതാക്കുവാനായിട്ട് സഹായിക്കുകയും ചെയ്യും പിന്നീട് അനിഴ നക്ഷത്രമാണ് ഇവർക്കും ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കുന്ന കാലമായിരിക്കും കച്ചവടക്കാർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും പുതിയ വിപണന മേഖലകൾക്ക് തുടക്കം കുറിക്കാനും ഇടയുണ്ടാവും വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നു ചേരാനിട വരും സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന കാലമാണ് അതുപോലെ തന്നെ നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളും പഠന പുരോഗതിയും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഗ്രഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനും ഇടയുണ്ട് ഭാര്യാഗ്രഹത്തിൽ നിന്നുള്ള സഹായ സഹകരണം ലഭിക്കാനിടയുണ്ട് സ്വർണ്ണാഭരണം വാങ്ങുവാൻ അവസരമുണ്ടാകും പുതിയ വാഹനങ്ങളൊക്കെ ലഭിക്കുന്ന കാലമായിരിക്കും ഗ്രഹനിർമ്മാണം പൂർത്തീകരിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകും ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളെ ദുരിതഗതിയിലാക്കിയിട്ട് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളും പ്രശസ്തിയും വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിഗമനങ്ങൾ ശരിയായതുകൊണ്ട് ഒരു പരിധിയിലധികം നമ്മൾ പണം മുടക്കിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ഭൂമി ക്രയവിക്രയങ്ങൾ ലാഭകരമാകും കോടതി കേസുകൾ ഒത്തുതീർപ്പാകും ഭൂസ്വത്തിൻ്റെയും നിക്ഷേപങ്ങളുടെയും കാര്യത്തിൽ തീരുമാനമാകും ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുതിയ വിപുലമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനായിട്ട് തീരുമാനിക്കുകയും നമുക്ക് സങ്കീർണമായിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു കാലമാണ് വിഷ്ണുക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് ശിവക്ഷേത്ര ദർശനം ദേവീക്ഷേത്ര ദർശനം അതുപോലെ ശാസ്താവിന് നീരാജനം ഗണപതി ഹോമം ഇതൊക്കെ കൊണ്ട് വളരെയധികം നമ്മുടെ ദുരിതങ്ങൾ മാറിക്കിട്ടു എന്നുള്ളതിന് സംശയമില്ല പിന്നീട് തൃക്കേട്ട നക്ഷത്രക്കാരാണ് ഗുണദോഷ സമ്മിശ്രത കാണുന്ന കാലമാണ് അഹോരാത്രം പ്രയത്നിക്കുന്നത് കൊണ്ട് ഏതൊരു വിപരീത സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിലവിലുള്ള ജോലിയിലെ കരുതലോടെ നീങ്ങണം കോടതി ഫീസായിട്ട് ധനം ചെലവാകുന്ന കാലമാണ് പൊതുപ്രവർത്തനം കുറയ്ക്കേണ്ട കാലമാണ് അധികൃതരുടെ അപ്രീതി നിമിത്തം ഉദ്യോഗസ്ഥര് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് മേലധികാരികളുടെ ആജ്ഞകൾ അർത്ഥമനസ്സോടു കൂടിയിട്ട് ഏറ്റെടുത്തിട്ട് നമുക്ക് ഭാവിയിലേക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നമ്മൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു നടത്തണം കച്ചവടക്കാർക്ക് ധനനഷ്ടത്തിന് സാധ്യതയുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തീവ്രമായിട്ടുള്ള പരിശ്രമം ആവശ്യമായിട്ട് കാണുന്നുണ്ട് കരാർ ജോലികളിൽ ഒപ്പുവെക്കാനുള്ള സാഹചര്യം വന്നു ചേരും ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയ പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ശ്രദ്ധ ആവശ്യമായിട്ട് വരും പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ട് ഉദ്യോഗത്തിന് നിയമാനുമതി ലഭിക്കുകയും ചെയ്യും വിനോദസഞ്ചാരം നടത്തുവാനുള്ള താല്പര്യമുണ്ടാവും ബന്ധുമിത്രാദികളുമായിട്ട് കലഹത്തിന് സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകാം ഗ്രഹനിർമ്മാണം നടത്തുന്നവർ അതിവ്യയമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് നിരവധി കാര്യങ്ങൾ നിഷ്പ്രയാസം ചെയ്തു തീർക്കാനുള്ള ആത്മവിശ്വാസം ആർജിക്കുന്നത് വഴി നമ്മൾ ഏതൊരു പ്രതിസന്ധികളെയും നമുക്ക് കൈകാര്യം ചെയ്യാനും തരണം ചെയ്യാനുമുള്ള സാഹചര്യം ഉണ്ടാകും വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് നമുക്ക് ആയുർവേദ ചികിത്സകളിൽ കൂടി ഫലപ്രാപ്തി കിട്ടുന്ന കാലമായിരിക്കും ദേവീക്ഷേത്ര ദർശനം ലളിതാസഹസ്ര പുഷ്പാഞ്ജലി ശ്രീ ഗണപതി അഷ്ടോത്തര പുഷ്പാഞ്ജലി അതുപോലെ തന്നെ നിത്യവും നമ്മൾ ഭാഗവത പാരായണം നടത്തുക ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ ഈ വർഷം ഉണ്ടാകും പിന്നീട് മൂലാണ് പൊതുവേ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന കാലമാണ് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കുന്ന കാലമാണ് വ്യഞ്ജന സമാഗമം ഉണ്ടാകുന്ന കാലമാണ് വിവാഹത്തിന് അധികം വൈകാതെ തീരുമാനം ഉണ്ടാകാനും ഇടയുണ്ട് വ്യാപാര വിപണനം വിതരണ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ അവലംബിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും ശാന്തിയും സമാധാനവും നമ്മുടെ ഗ്രഹത്തിന് ലഭിക്കുകയും ചെയ്യും വായ്പ ഇടപാടുകൾ കഴിവതും നമ്മൾ കുറയ്ക്കേണ്ട കാലമാണ് ധനനഷ്ടത്തിനുള്ള സാധ്യത ഉണ്ടാകാനിടയുണ്ട് കൃത്യനിർവഹണത്തിൽ ഇച്ഛാശക്തി നമ്മൾ പ്രയോഗിക്കേണ്ട കാലമാണ് മേഖലകളിലെ തൊഴിൽദായകരുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനിടയുണ്ട് അത് ശ്രദ്ധിക്കണം വിദേശ യാത്രകൾക്കും തടസ്സം നേരിടാനുള്ള സാഹചര്യമുണ്ട് ഒരു പണത്തിൻ്റേതായുള്ള ചെറിയ ദൗർലഭ്യത നമുക്ക് അനുഭവപ്പെടാനിടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം അനുകൂലമായിട്ടുള്ള സ്ഥലം മാറ്റം ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് ഗ്രഹത്തിലിരുന്നുള്ള ജോലി ആയതുകൊണ്ട് ഉദ്യോഗത്തോടൊപ്പം നമുക്ക് കാർഷികമായിട്ടുള്ള മേഖലയിലും സജീവമാകാനുള്ള സാഹചര്യവും ഉണ്ടാകാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി ഉണ്ടാകാം ഉപരിപഠനം ഉദ്ദേശിക്കുന്നവർക്ക് ജീവിത പങ്കാളിയോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം വീട്ടമ്മമാർക്ക് അഭീഷ്ടങ്ങൾ സാധിക്കുന്നതാണ് ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രഹപ്രവേശന കർമ്മം നിർവഹിക്കാനുള്ള സാധ്യതയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണഫലങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട് വിദേശത്ത് താമസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാനുള്ള യാത്രയ്ക്ക് നമ്മൾ തയ്യാറാകാനും ഈ വർഷം ഇടയുണ്ട് സാമ്പത്തിക നേട്ടം നമുക്ക് കുറവായാലും ഭാവിയിലേക്ക് ചില ബൃഹത് പദ്ധതികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് നടത്താനുള്ള സാഹചര്യവും വരാം വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നത് വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി നടത്തുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം തുളസിമാല തുടങ്ങിയവ നടത്തുന്നത് ദേവീ ഭജനം നടത്തുന്നത് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് ഗണപതി ഹോമം ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ദുരിതകാലങ്ങളിൽ എന്തെങ്കിലും ദുരിതപരമായിട്ടുള്ള വിഷമങ്ങൾ വരാതിരിക്കാനായിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും പിന്നീട് പൂരാള നക്ഷത്രമാണ് ഗ്രഹത്തിൽ സന്തോഷം നിലനിൽക്കുന്ന കാലമാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഉടനെ ലഭിക്കും അതുപോലെ തന്നെ മറ്റൊരാളെ നമ്മുടെ തൊഴിലുകൾ ഏൽപ്പിച്ചാൽ അത് അബദ്ധമാകാനിടയുള്ളതുകൊണ്ട് ഇടയുള്ളതുകൊണ്ട് സൂക്ഷിക്കണം പഠിച്ച വിഷയത്തോടനുബന്ധമായിട്ട് ഉദ്യോഗത്തിന് നിയമാ നിയമനാനുമതിയൊക്കെ ലഭിക്കുമെങ്കിലും നമ്മുടെ യാത്രയ്ക്കുള്ള സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് കുറച്ചുകൂടെ നമ്മൾ നീട്ടിവെക്കേണ്ട രണ്ട് മൂന്ന് മാസത്തെ കാലതാമസമെങ്കിലും ഉണ്ടാകേണ്ടതായിട്ട് കാത്തിരിക്കേണ്ടതായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊരു ചെറിയ പുരോഗതിയൊക്കെ ഉണ്ടാകുന്ന കാലമാണ് കലാകായിക മത്സരങ്ങൾക്ക് പരിശീലനത്തിന് തുടക്കം കുറിക്കുന്ന കാലമാണ് ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് അത് ഉടനെ പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന കാലമാണ് പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുന്നതിനും ഈ കാലയളവിൽ സാധിക്കാൻ സാധ്യതയുണ്ട് വാസസ്ഥാനമൊക്കെ നവീകരിക്കാനുള്ള സാഹചര്യവും ഉണ്ടാകാം വിദ്യയിൽ വിദ്യാർത്ഥികൾക്ക് തടസ്സം പ്രതീക്ഷിക്കാം മത്സര പരീക്ഷയിൽ പിന്നോക്കം പോകാനുള്ള ഇടയും വരാം പുതുവസ്ത്രങ്ങളോടും ആഭരണങ്ങളോടും താല്പര്യം വർദ്ധിക്കാം വിവാഹ കാര്യങ്ങളിൽ യഥാവസരം തീരുമാനമെടുക്കണം വീട് വാങ്ങാനോ പുതുക്കി പണിയാനോ ഉള്ള ആഗ്രഹം സഫലമാകുകയും മക്കൾക്ക് ഗ്രഹത്തിലിരുന്ന് ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഗ്രഹത്തിന് മാറ്റങ്ങൾ വരുത്തുവാനോ കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങുവാൻ തയ്യാറാകുകയോ ചെയ്യും ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് ചില പ്രതികൂലമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടിയിട്ട് ഉദ്യോഗത്തോടനുബന്ധമായി ലാഭശതമാന വ്യവസ്ഥകളോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഇടയുണ്ട് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടും ശാസ്ത്രീയവശം മനസ്സിലാക്കിക്കൊണ്ടും പ്രവർത്തിക്കുവാനുള്ള അവസരം നമുക്ക് വന്നു ചേരുകയും അതിനെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകുകയും ചെയ്യുകയും ചെയ്യും പല കാര്യ പ്രകാരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് സാംക്രമിക രോഗങ്ങളൊക്കെ ഇടപെടുമെങ്കിലും വിദഗ്ധ പരിശോധനയിൽ മറ്റ് രോഗങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതുകൊണ്ട് വളരെയധികം സമാധാനം നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യും ധനകുറവിന് പരിഹാരമായിട്ട് ധനകാര്യ സ്ഥാപനങ്ങളെ നമുക്ക് ആശ്രയിച്ച് ലോൺ മുതലായവയൊക്കെ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നുകൂടായുകയില്ല അത് ശ്രദ്ധിക്കണം അതുപോലെ കൃഷി ലാഭകരമാകാനുള്ള സാധ്യതയുണ്ട് സന്താന സൗഖ്യം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നീട് വിഷ്ണു സഹസ്രനാമ ജപം നടത്തുന്നതും ശാസ്താവിന് നീരാജനും അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം തുടങ്ങിയവയൊക്കെ എടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ് ഗണപതി ഹോമവും ഗണപതിക്ക് നാളികരോടൊക്കെ ഉണ്ണിയപ്പ വഴിപാട് തുടങ്ങിയവയൊക്കെ വളരെയധികം ഗുണം ചെയ്യും പിന്നീട് ഉത്രാടാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉത്രാടക്കാർക്ക് നമുക്ക് പറയേണ്ടതായിട്ടുള്ളത് സാമ്പത്തിക നിലയ്ക്ക് മെച്ചപ്പെടാനുള്ള ഇടയുണ്ട് അതുപോലെ തന്നെ പ്രവർത്തന മേഖലകളിലും ഗണ്യമായിട്ടുള്ള അനുകൂല മാറ്റങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ട് തൊഴിൽ മേഖലകളും വ്യവസായ മേഖലകളും ഒക്കെ പൂർവാധികം പുഷ്ടിപ്പെടാനും ഇടയുണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് കഴിഞ്ഞ നാലോ അഞ്ചോ മാസമായിട്ട് തുടങ്ങി വെച്ച വ്യാപാരത്തോടനുബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വീണ്ടും പുനർജീവൻ നൽകാനും ഉള്ള സാഹചര്യം വരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ് വളരെ ബുദ്ധിമുട്ടുകൾ എന്ന് കരുതിയ പല കാര്യങ്ങളിലും നമുക്ക് ലാഘവത്തോടു കൂടിയിട്ട് അത് ചെയ്തു തീർക്കാൻ കഴിയുന്നത് നമുക്ക് തന്നെ ഒരു ആശ്ചര്യം അല്ലെങ്കിൽ അത്ഭുതം തോന്നാൻ ഇടവരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ പലതും കൈവരാം സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മത പാലിച്ച് നടത്തണം നിലവിലുള്ള ഗ്രഹത്തിൽ പ്രതീക്ഷിച്ച പുരോഗതി ഇല്ലാത്തതുകൊണ്ട് മാറി താമസിക്കാനുള്ള ഇടയും വരാം വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതി കൈവരിക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥർക്കും സഹപ്രവർത്തകർക്കും പകർച്ചവ്യാധി പിടിപെടുന്നതിനാലാണ് ചുമതലകൾ വർദ്ധിക്കുവാനിടയുള്ളത് ഈ വിധത്തിൽ ജോലിയോടനുബന്ധിച്ചുള്ള സ്ഥലത്തേക്ക് മാറി താമസിക്കാനും ഇടയുണ്ട് അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ വീട്ടിൽ നിന്ന് അകന്നു കഴിയേണ്ട ഒരവസ്ഥയും സംജാതമാകാനിടയുണ്ട് ശത്രുഭയം വർദ്ധിക്കാനും ഇടയുണ്ട് സഹോദര ഗുണം കുറയുകയും ചെയ്യും വാഹനലാഭം ഉണ്ടാകുന്ന കാലമാണ് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ നമ്മൾ കഠിനമായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലമാണ് ശാസ്താവിന് നീരാജനം കഴിക്കണം ശനിയാഴ്ച വ്രതമെടുക്കുന്നത് നല്ലതാണ് ശനീശ്വര പുഷ്പാഞ്ജലി കഴിക്കുന്നത് നല്ലതാണ് ദേവിക്ക് ചുവന്ന മാല കൊണ്ട് പുഷ്പാഞ്ജലി അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമ പാരായണം ഇതൊക്കെ കൊണ്ടും വളരെയധികം ദുരിതശമനം ഉത്രാടക്കാർക്ക് ഉണ്ടാകും പിന്നീട് തിരുവോണമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പല പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുന്നത് വഴി ഔദ്യോഗിക മേഖലകളോട് ബന്ധപ്പെട്ട് ചുമതലകൾ വർദ്ധിക്കുകയും ചെയ്യും കാര്യവിജയം തൊഴിൽപരമായ നേട്ടങ്ങൾ ഇവ വന്നു ചേരും പുതിയ ജോലി ലഭിക്കുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഗൃഹനിർമ്മാണം നടത്തുന്നവർക്ക് അവ പൂർത്തീകരിക്കുവാൻ സാധിക്കും ബന്ധുജന സമാഗമം ഉണ്ടാകുന്ന കാരണം കുടുംബത്തിൽ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും സ്വന്തമായ പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം വരാം വസ്തു വാഹനാദികൾ വാങ്ങുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നേട്ടങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്തേക്ക് പ്രവേശനം ലഭിക്കുമെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോക്ക് തടസ്സപ്പെടാനും ഇടയുണ്ട് ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് പുരോഗതി അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റം ഇവയൊക്കെ പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ടുള്ള എന്തെങ്കിലും ധനലാഭങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ കോടതി കേസുകളിലൊന്നും തീർപ്പുണ്ടാകുന്ന കാലമായിരിക്കത്തില്ല ഉദ്യോഗസ്ഥ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വീട്ടിൽ നിന്നും വിട്ടുനിന്ന് മാറി താമസിക്കേണ്ട ഒരു സാഹചര്യവും വരാം വിവാഹ കാര്യങ്ങളിലും തീരുമാനമുണ്ടാവും കളത്ര സുഖം നമുക്ക് പുത്രന്മാരെ കൊണ്ടൊക്കെയുള്ള സുഖം നമുക്ക് ലഭിക്കുന്ന കാലമാണ് മനോവിഷമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ശത്രുവീടയ്ക്ക് നല്ല സാധ്യതയുണ്ട് എന്നാൽ പ്രണയിക്കുന്നവർക്ക് പ്രണയം വിജയിക്കുന്ന കാലമാണ് സാംക്രമിക രോഗങ്ങൾ വർദ്ധിക്കുന്നതുകൊണ്ടും നമുക്ക് ഔദ്യോഗിക യാത്രകളും ചർച്ചകളും ഒക്കെ മാറ്റിവെക്കേണ്ടതായിട്ട് ഉള്ള സാഹചര്യമൊക്കെ വന്നു തരാം ഊർജ്ജസ്വലതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അന്തിമമായിട്ട് അനുകൂലമായ വിജയം നമുക്ക് തന്നെ വന്നു ചേരുമെന്നുള്ളതിന് സംശയമില്ല ശാസ്താവിന് നീരാജനം നടത്തുക ദേവിക്ക് ചുവന്ന പുഷ്പം കൊണ്ട് മാല അതുപോലെ പുഷ്പാഞ്ജലി ലളിതാസഹസ്രനാമ ജപം അതുപോലെ തന്നെ ശാസ്താവിൻ്റെ നീരാജനം നടത്തുന്നതിനോടൊപ്പം തന്നെ ശാസ്ത്രപൂജ എള്ളുപായസം മുതലായവ നടത്തുക ശനീശ്വര പുഷ്പാഞ്ജലി നടത്തുക ഇതൊക്കെ കൊണ്ട് വളരെയധികം ദുരിതഫലം കുറയും പിന്നീട് ഔട്ട നക്ഷത്രമാണ് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകും പുതിയ ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അവസരമുണ്ടാകും കുടുംബത്തിന് സന്തോഷം ലഭിക്കുന്ന കാലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠന നേട്ടങ്ങൾ ലഭിക്കുന്നതാണ് മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അലട്ടുന്ന കാലമായിരിക്കും പ്രായോഗികതയില്ലാത്ത ചിന്തകൾ മനസ്സിൽ കടന്നുകൂടുന്ന ഒരു സാഹചര്യമാണ് വികസിത രാഷ്ട്രങ്ങളിലേക്കൊക്കെ നമുക്ക് ജോലിയോടനുബന്ധമായിട്ട് സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാകും ഉദ്യോഗസ്ഥർക്കും അനുകൂലമായിട്ടുള്ള സ്ഥാനക്കയറ്റം സ്ഥലംമാറ്റം ഇവ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അഭിപ്രായ സാന്ദ്രിയ അനുവദിച്ച മേലധികാരികളോട് ആദരവ് തോന്നുക മാത്രമല്ല പുതിയ ഭരണ സംവിധാനം അവലംബിക്കാനുള്ള അവസരം കൂടി ഉണ്ടാകുവാൻ യോഗമുണ്ട് വ്യവസായ മേഖലകളിലും പ്രതീക്ഷിച്ച നേട്ടമില്ലാത്തതിനാൽ ഉൽപ്പന്നങ്ങളെല്ലാം മറ്റൊരു സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള അവസരവും വന്നു ചേരും ഉന്നതരായിട്ടുള്ളവർ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ചുമതല നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും തൊഴിൽ രംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹ കാര്യങ്ങളിലും ഉണ്ടാകും ശത്രുഭയം നമുക്ക് വർദ്ധിക്കുന്ന കാലമാണ് സഹോദര ഗുണം കുറയുന്ന കാലമാണ് അതുപോലെ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന കാലമാണ് വാഹന ഉപയോഗത്തിലും പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലുമൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമായിരിക്കും ഇത് ശാസ്താവിന് നീരാജനം കഴിക്കുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ദേവീ ഭജനവും ശിവഭജനവും നടത്തുകയും ശിവപഞ്ചാക്ഷര ജപം നിത്യേന കഴിയുന്നത്ര സംഖ്യ ജപിക്കുകയൊക്കെ ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ കഴിക്കുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യും പിന്നീട് ചതയാണ് തൊഴിൽപരമായിട്ട് വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു ചേരാം വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരമുണ്ടാകും ഒരുപക്ഷേ വ്യാപാര വിപണന വിതരണ മേഖലകളിൽ മാന്ദ്യമുള്ള അവസ്ഥ മാറി ക്രമാനുഗതമായ പുരോഗതിക്ക് അനുയോജ്യമായ അവസ്ഥ ഉണ്ടാകും തുടക്കം നമ്മൾ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിന് സാധിക്കും നഷ്ടസാധ്യതകളെ വിലയിരുത്തി വ്യാപാര വ്യവസായ മേഖലകളിലെ ചില വിഭാഗങ്ങൾ ഒഴിവാക്കി വിറ്റുവരവുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പണം മുടക്കുവാനുമുള്ള സാധ്യത കാണുന്നത് പുതിയ പ്രവർത്തന മേഖലയിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് അവസരം ഉണ്ടാകും സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു നടത്തണം പുതിയ വീട് വാങ്ങുന്നതിന് സന്ദർഭം ഉണ്ടാകും പുരോഗതിയില്ലാത്ത ഗ്രഹം നമ്മൾ വിൽപ്പന ചെയ്ത് മറ്റൊരു ഭൂമി വാങ്ങി വീട് നിർമ്മിക്കാനുള്ള ഒരു തീരുമാനമെടുക്കാനും ഇടയുണ്ട് വിദേശ തൊഴിൽ അന്വേഷകർക്ക് കാലതാമസം നേരിടാം അനാവശ്യ യാത്രകളൊക്കെ നടത്താനുള്ള ഇടയുണ്ടാകാം ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക നഷ്ടങ്ങളും മനക്ലേശവും ഉണ്ടാകാം കോടതി കാര്യങ്ങളിൽ ഇളവ് ലഭിക്കാനും ഇടയില്ല കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉയർച്ച ഇവ ഉണ്ടാകുന്നതാണ് വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് നമ്മൾ ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ സാധിക്കുന്ന കാലമാണ് ഭാര്യാഗ്രഹത്തിൽ നിന്നും നമുക്ക് സഹായം പ്രതീക്ഷിക്കാം പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ട് സംയുക്ത സംരംഭങ്ങളിൽ നിന്നുമൊക്കെ പിന്മാറി സ്വന്തമായിട്ടുള്ള പ്രവർത്തന മേഖലകൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്ന കാലമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ശാരീരികമായ പ്രയാസങ്ങൾ വന്നുകൂടാ അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു കാലമാണ് ശാസ്താവിന് നീരാജ നടത്തുക ശിവഭജനം നടത്തുക ശനിപൂജ നടത്തുക വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക ദേവീഭജനം നടത്തുക ഭാഗ്യസൂക്താർച്ചന നടത്തുക ഇതൊക്കെ കൊണ്ട് വളരെയധികം വ്യത്യാസം ഉണ്ടാവും പിന്നെ പൂരിട്ടാതി ഗുണദോഷ സമ്മിശ്രമായ സന്ദർഭങ്ങളുണ്ടാകാം നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ക്രമാനുഗതമായ വരുമാനം വന്നു തുടങ്ങും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകാനും ഇടയുണ്ട് കച്ചവടക്കാർക്കും പലവിധ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഇവ ഉണ്ടാകുന്നത് വിദേശത്ത് നിന്ന് ജന്മനാട്ടിൽ വന്നവർക്ക് ഒരിക്കൽ കൂടി പഴയ സ്ഥാപനത്തിൽ ജോലിക്ക് അവസരം വന്നിരുന്നു ഉദ്യോഗസ്ഥർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് നിരവധി കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യും നിർണായകമായ കാര്യങ്ങളിൽ വിദഗ്ധമായ നിർദ്ദേശം സ്വീകരിച്ച് തന്നെ എല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിപ്പിക്കുവാനുള്ള സാഹചര്യവും നമുക്ക് ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന നിലവാരം നിലനിർത്തുന്നതിന് കഠിനമായ പരിശ്രമം ആവശ്യമായി വരുന്നതുമാണ് അഗ്നിഭയം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം വീട്ടിൽ നിന്നും നമുക്ക് അകന്നു കഴിയേണ്ട അവസ്ഥയുണ്ടാകാനും ഇടയുണ്ട് ശത്രുഭയം വർദ്ധിക്കും നമ്മുടെ സഹോദര ഗുണങ്ങളൊക്കെ കുറയും വാഹന ലാഭം ഉണ്ടാകും വീട് പണി നടത്തുന്നവർ അമിത വ്യയം ഉണ്ടാകാതെ സൂക്ഷിക്കുകയും വേണം പൂർവികമായിട്ടുള്ള സ്വത്ത് നമുക്ക് രേഖാപരമായിട്ട് ലഭിക്കുന്നത് ആശ്വാസത്തിന് യോഗം ഉണ്ടാക്കും മാതാപിതാക്കളെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളെ അലട്ടും പ്രായോഗികതയില്ലാത്ത ചിന്തകൾ മനസ്സിൽ കടന്നുകൂടും വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകും കളത്ര സുഖം ലഭിക്കുന്ന കാലമാണ് മനോവിഷമങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും ശത്രുപീഡയ്ക്ക് സാധ്യത കാണുന്നുണ്ട് പ്രണയിക്കുന്നവർക്ക് പ്രണയ വിജയത്തിനുമുള്ള സാധ്യത ഈ വർഷം കാണുന്നുണ്ട് ശാസ്താവിന് നീരാജനം ശിവഭജനം ശനിപൂജ ദേവീക്ഷേത്ര ദർശനം അതുപോലെ ശ്രീ ഗണപതി അഷ്ടോത്തര പുഷ്പാഞ്ജലി ഇതൊക്കെ നിത്യവും അല്ലെങ്കിൽ ഇടയ്ക്കും നമ്മൾ നിത്യവും നമ്മൾ ഭാഗവത പാരായണം നടത്തുകയൊക്കെ ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും പിന്നീട് ഉത്തിട്ടാതി ഗുണദോഷ സമ്മിശ്ര സ്ഥിതി കാണുന്നുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് താമസം നേരിടാനിടയുണ്ട് വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നത് വഴിയും പൊതുവേ നമുക്ക് മനസമാധാനം കുറയുന്ന ഒരു കാലമായിരിക്കും അതുപോലെ തന്നെ പുത്രപൗത്രാദിയുള്ള നിർബന്ധം കൊണ്ട് അവരുടെ സഹകരണം കൊണ്ട് ഏറെക്കുറെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ കുടുംബത്തിൽ നിലനിൽക്കാൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കയ്യിലുള്ള സമ്പാദ്യത്തിൽ കുറവ് വരികയോ ചെലവാകുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നിലവിലുള്ള ജോലിയിലും നമുക്ക് സ്ഥാനചലനങ്ങളൊക്കെ പ്രതീക്ഷിക്കാനിടയുണ്ട് പുതിയ ജോലി കിട്ടുവാനും കാലതാമസം നേരിടുകയും ചെയ്യാം തൊഴിൽ ശത്രുത നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ധനകമ്മി അനുഭവപ്പെടുന്ന ഒരു കാലമായിരുന്നു ധനനിക്ഷേപങ്ങൾ ചെയ്യുന്നതിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം കടം കൊടുത്ത തുക കിട്ടാനായിട്ട് കാലതാമസം നേരിടാനിടയുണ്ട് കർമ്മരംഗത്ത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകാം ഒരു പക്ഷേ മേലധികാരികൾ മറ്റൊരു ജോലി തേടിപ്പോയതുകൊണ്ട് അവരുടെ നിബന്ധനകൾ കൂടി നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് കഷ്ടപ്പെടേണ്ടതായിട്ടുള്ളൊരു കാലമുണ്ടാകും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുവാനുള്ള സാഹചര്യം ഉണ്ടാകാം കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ട കാലമാണ് വിദേശ തൊഴിലന്വേഷകർക്ക് കാലതാമസം നേരിടാം അനാവശ്യ യാത്രകൾ നടത്തും ഭൂമി ഇടപാടുകളിൽ സാമ്പത്തിക ക്ലേശങ്ങളും മനക്ലേശവും ഉണ്ടാകും കോടതി കാര്യങ്ങളിൽ ഇളവ് ലഭിക്കുകയില്ല വിദ്യയിൽ വേണ്ടത്ര വിജയം നേടാനായെന്ന് വരത്തുമില്ല വിദ്യാർത്ഥികൾക്കും വളരെ പരിശ്രമം ഉണ്ടാകേണ്ട കാലമാണ് അതുപോലെ തന്നെ പുനഃപരീക്ഷയിൽ ഒരു പരി പരിധിവരെ നമുക്ക് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് പങ്കെടുക്കാനും അതിൽ വേണ്ടവണ്ണം വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകാവുന്നതാണ് ഗ്രഹനിർമ്മാണം നടത്തുന്നവർക്ക് അമിതവ്യയം ഒത്തിരി ധനവ്യയം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വസ്തുക്കളുടെ ക്രയവിക്രയം നടത്തുന്നവരും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം ഈ വർഷം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഭൂമി ക്രയവിക്രയങ്ങളിൽ പണം മുടക്കുവാനുള്ള അവസരം ഒരുപക്ഷെ ദീർഘകാല നിക്ഷേപം എന്ന നിലയിലായിരിക്കാം അത് നമുക്ക് ഗുണകരമായിരിക്കും എന്നാലും ഉടനെയുള്ള ഹ്രസ്വകാല നിക്ഷേപങ്ങൾക്കായിട്ട് നമ്മൾ പണം വിനിയോഗിക്കാൻ പാടില്ല ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ട കാലമായിരിക്കും സാംക്രമിക രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത ഈ വർഷം പറയണം വിഷ്ണു സഹസ്രനാമ ജപമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ദേവീക്ഷേത്ര ദർശനങ്ങൾ ശിവക്ഷേത്ര ദർശനങ്ങൾ ശാസ്താവിന് നീരാജന ശനീശ്വര പൂജ ഇതൊക്കെ കൊണ്ട് വളരെയധികം ദോഷങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും പിന്നീട് നമുക്ക് രേവതി നക്ഷത്രമാണ് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഗണ രേവതി നക്ഷത്രക്കാർക്ക് നൂതന സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ളൊക്കെ കഴിയുന്ന കാലമാണ് ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അവിചാരിതമായിട്ടുണ്ടാകുന്ന കാലമാണ് താഴ്ന്നവരിൽ നിന്നും സഹായമോ ധനമോ സ്വീകരിക്കേണ്ടി വരും പുതിയ ജോലി ലഭിക്കും വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിലവിലുള്ള ജോലിയിൽ കരുതലോടെ നീങ്ങുക സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിച്ചു നടക്കുക ശാന്തിയും സമാധാനവും ഗ്രഹത്തിൽ ലഭിക്കുന്നതിനിടയുണ്ട് വായ്പ ഇടപാടുകൾ കഴിവതും കുറയ്ക്കുക ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു കൃത്യനിർവഹണത്തിൽ ഇച്ഛാശക്തി പ്രയോഗിക്കേണ്ട കാലമാണ് മേഖലകളിൽ തൊഴിൽദായകരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം വിദേശ യാത്രകൾക്ക് തടസ്സം നേരിടാം പണത്തിൻ്റെ ദൗർലഭ്യത അനുഭവപ്പെടുന്ന കാലമാണ് വീട് പണി നടത്തുന്നവരെ പാഴ്ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പാലിക്കണം സഹോദര സഹായം ലഭിക്കുന്ന കാലമല്ല മാതാപിതാക്കളുടെ അനുകമ്പ പിടിച്ചു പറ്റുന്ന കാലമാണ് വിനോദസഞ്ചാരം നടത്തുവാനുള്ള താല്പര്യമുണ്ടാകും ബന്ധുമിത്രാദികളുമായിട്ട് കലഹത്തിനുമുള്ള സാധ്യതയുണ്ട് കുടുംബജീവിതത്തിലും അസ്വാരസ്യങ്ങൾ അവ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്താതെ കരുതലോടെ പ്രവർത്തിക്കേണ്ട കാലമാണ് പുതിയ വ്യവസായ വാണിജ്യ സംരംഭങ്ങൾക്ക് തുടക്കമിടാൻ സാധിക്കുന്ന കാലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുരോഗമനം ലഭിക്കുന്ന കാലമാണ് കളത്ര സുഖം വർദ്ധിക്കാം സാംക്രമിക രോഗങ്ങളാൽ അസ്വസ്ഥത അനുഭവിക്കുന്നതിനാലും കുടുംബത്തിൽ നമുക്ക് വളരെയധികം വിഷമങ്ങളുള്ളതായും ആഘോഷങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള സാഹചര്യം ഈ വർഷം ഉണ്ടാകാം എന്തായാലും പൊതുവിൽ നല്ല ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്കുള്ളത് ദേവീക്ഷേത്ര ദർശനവും ശാസ്താവിന് നീരാജനം നടത്തുന്നതും രണ്ടിലെ രാഹുവിന് സർപ്പക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ നടത്തുന്നതും ഒക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും ഗണപതി ഹോമം നടത്തുക ഗണപതിക്ക് നാടികേരം ഉടയ്ക്കുക ഉണ്ണിയപ്പോഴിപാട് നടത്തുക ഇതൊക്കെ കൊണ്ടും വളരെയധികം ഗുണങ്ങളുണ്ടാകും എന്തായാലും ഇരുപത്തേഴ് നക്ഷത്രങ്ങളുടെയും ഒരു പൊതുവായ ഫലങ്ങൾ എന്നാൽ അവർക്ക് അതിന് വേണ്ട പരിഹാരങ്ങളും ഇതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ നിർദ്ദേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അവരവരുടെ നാളുകൾ എടുത്ത് കാണത്തക്കവണ്ണമുള്ള രീതിയിൽ വീഡിയോ ക്രമീകരിക്കുന്നതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാതെ തന്നെ വീഡിയോ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നതാണ് എന്തായാലും എല്ലാവർക്കും നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകട്ടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് എല്ലാ രീതിയിലും എല്ലാ കഴിയുന്ന രീതിയിലുള്ള എല്ലാ പ്രാർത്ഥനകളും എല്ലാവർക്കും വേണ്ടി നിത്യേനുള്ള ഗണപതി പൂജകളിലും ഹോമത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങളും നല്ല സൽഗുണങ്ങളും ഈ പുതിയ വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും ഹാർദവമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ ഉപസംഹരിക്കുകയാണ് വീണ്ടും കാണാം നമസ്കാരം